പതിറ്റാണ്ടുകളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ഇളമാങ്കൽ കോളനിയിൽ വൈദ്യുതി എത്തിയത് പാട്യം പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതും K S C B Kolayad section പരിധിയിൽ വരുന്ന വൈദ്യുതി എത്താത്ത ഏക കോളനിയായിരുന്നു ഇളമാങ്കൽ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ വൈദ്യുതി ഇവിടെ എത്തിക്കാനുള്ള പല പരിശ്രമങ്ങളും കെ എസ് ഇ ബി നടത്തിയെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് വൈദ്യുതീകരിക്കാത്ത ഇവിടെയുള്ള അഞ്ച് വീടുകളിൽ കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ സോളാർ പാനലുകൾ ലഭ്യമാക്കി മെഴുകുതിരി വെളിച്ചത്തിൽ കഴിഞ്ഞ ഈ കോളനി നിവാസികൾക്ക് സോളാർ വന്നത് വലിയ ഉപകാരപ്രദമായിരുന്നു പട്ടികവർഗ കോളനി വൈദ്യുതീകരിക്കൽ പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ വികസന സമിതിയിൽ നിന്നും ഫണ്ട് വന്നതോടെയാണ് ഇളമാങ്കൽ കോളനിയിൽ വൈദ്യുതി എത്തിക്കാനുള്ള നടപടി ആരംഭിച്ചത് ഉൾവനത്തിലെ ദുർഘടബാധയിലൂടെ ഏറെ പണിപ്പെട്ടാണ് കെ എസ് സി ബിയുടെ നേതൃത്വത്തിൽ കോളനി വൈദ്യുതീകരിക്കാൻ സാധിച്ചത് പാറയുടെ സാമീപ്യം കൂടുതലുള്ള പ്രദേശമായതിനാൽ പോസ്റ്റുകൾ വാഹനത്തിൽ കൊണ്ടുവരാനും സ്ഥാപിക്കാനും വലിയ പ്രയാസം തന്നെയായിരുന്നു എന്നാൽ പോലും കെ എസ് ബി അധികൃതരുടെ പരിശ്രമത്തിലൂടെ സമയബന്ധിതമായി ഇളമാങ്കൽ കോളനി വൈദ്യുതീകരിക്കാൻ സാധിച്ചുവെന്ന് K S B Kolayad section assistant engineer P S Anil പറഞ്ഞു ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ വൈദ്യുതി വലിക്കാനുള്ള കുറേ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ പ്രായോഗിക ബുദ്ധിമുട്ട് മൂലം അത് ഉപയോഗിച്ച് ഉപേക്ഷിച്ചു എന്നാൽ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ സോളാർ പിന്നെ എനർജി ഇത് ഉപയോഗിച്ചിട്ട് പാനൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന അഞ്ച് വീടുകൾക്ക് അതൊന്ന് ലഭ്യമാക്കി പക്ഷേ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ലൈനൊന്നും ഇവിടെ സാധാരണ പോസ്റ്റുകളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അത്രയാണ്ട് ദുരിതം ഇത് വഴിയാണ് ശരിയായൊരു പാതയില്ല സാധാരണ ഒരു ഒരു വണ്ടിയിൽ ഒരു പോസ്റ്റ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റത്തില്ല കൊണ്ടുവരാൻ തന്നെ കഴിഞ്ഞാൽ അത് ഇടക്ക് ഇടക്ക് വെച്ചത് പിന്നെ കയറാൻ കയറാൻ പറ്റാത്തതുകൊണ്ട് തീരു ചുമടോടുകൂടിയാണ് നമ്മുടെ കോൺട്രാക്ടർമാരൊക്കെ ഇത് കൊണ്ടുവന്നത് എങ്കിൽ കൂടി നമ്മൾ സമയബന്ധിതമായിട്ട് ഇത് ഈ പദ്ധതി അതായത് ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ലൈനാണ് നമ്മൾ വലിച്ചത് ഇതിൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ ഓവിച്ച് ലൈൻ ടു വെയർ ലൈനും ബാക്കി ലൈന് നമ്മൾ cable L T A B C five wire കേബിളാണ് വലിച്ചത് വൈദ്യുതി ഇല്ലാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിട്ട തങ്ങൾക്ക് കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നുവെന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ വൈദ്യുതി എത്തിയതോടെ ഏറെ സന്തോഷമുണ്ടെന്നും കോളനി നിവാസികൾ പറഞ്ഞു ഞാനിപ്പോഴെ പതിമൂന്ന് വർഷ വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു കരണ്ടോ വെളിച്ചോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനും കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു പ്രതീക്ഷിച്ചില്ല വർഷങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ വെളിച്ചമൊന്നും ഇല്ലാണ്ട് ആദ്യം മെഴുകുതിരി കത്തിച്ചതാണ് ഇവിടെ മെഴുകുതിരി മണ്ണെണ്ണ പോലും ഇല്ലായിരുന്നു മെഴുകുതിരി കത്തിച്ചാണ് ഞങ്ങൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കറണ്ട് വന്നതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇപ്പോൾ കറണ്ട് വന്നതിന് ശേഷം നല്ല സന്തോഷമായി ഈ മുമ്പൊന്നും കറണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു കറണ്ട് കിട്ടിയത് സന്തോഷം മാത്രം എല്ലാത്തിനും നല്ല ഉപകാരം തന്നെയല്ലേ വൈദ്യുതി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതിനാൽ ഇവിടെ നിന്നും നിരവധി പേർ താമസം മാറിപ്പോയിട്ടുണ്ടെന്നും കോളനി നിവാസികൾ പറഞ്ഞു ആദ്യം ഇല്ലാത്ത സമയത്ത് പിന്നെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നില്ല പിന്നെ വൈദ്യുതി ഒന്നും ഇല്ലാതുകൊണ്ട് താഴോട്ട് ഇവരെല്ലാവരും ഇറങ്ങി പോ ഇരുന്ന് പോയായിരുന്നു ഒരു പത്തിരുപത് വീട്ടുകാരൻ ഉണ്ടായിരുന്നു ആദ്യം താമസമല്ല ഇപ്പം മുണ്ടോട് കോളനി എങ്ങോട്ടെല്ലാം പോയതാണ് ഇനിയിപ്പോൾ കറണ്ട് വന്നതുകൊണ്ട് ഇങ്ങോട്ട് ഇനി എന്തായാലും തീർച്ചയായിട്ടും അവർ വരും കഴിഞ്ഞ മാസമായിരുന്നു കോളനിയിൽ വൈദ്യുതീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപ ചെലവഴിച്ചായിരുന്നു പ്രവൃത്തി നോർത്ത് മലബാർ ഡിസ്ട്രിബ്യൂഷൻ റീജിയണിലെ ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടേമലായിരുന്നു ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് വൈദ്യുതീകരിച്ച കോളനിയിലെ വീടുകൾ K S B Kolayad section assistant engineer P S Anil sub engineer P Santhosh ഓവർസിയർമാരായ ടി അനിൽ ഇ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി